welcome back to Anantha video father Shijith ഗസക് അപ്പം ഞാൻ ഈ ഇടയായിട്ട് ഇടയ്ക്കിടയ്ക്കാണ് ഇപ്പോൾ നോക്കിയത് ഫോട്ടോ നിങ്ങൾ യൂട്യൂബറാണോ നിങ്ങൾ യൂട്യൂബർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുൾ കാണുക ഓക്കെ അപ്പോൾ യൂട്യൂബ് അപ്ഡേഷനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓക്കെ ഒരു യൂട്യൂബിൻ്റെ പുതിയ വാച്ച് ടൈം കൗണ്ട് അപ്ഡേഷനായിട്ടാണ് ഓക്കെ ഇപ്പോൾ വാച്ച് ടൈം കൗണ്ട് അപ്ഡേഷൻ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ പുതിയ ഇൻട്രോ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഒരു നമ്മളൊരു പുതിയൊരു പ്രൊഫഷണൽ ലുക്കിലൊരു ഇൻ്റർവ്യൂ ആണ് ചെയ്തേക്കുന്നത് പുതിയ ഇൻട്രോ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഷോർട്സ് ഒക്കെ വീഡിയോ എല്ലാം ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പുതിയ പ്രൊഫഷണൽ പ്രോ ഇൻട്രോ ഒക്കെ അപ്പോൾ ആദർശ് ഫീച്ചേഴ്സ് ബ്ലോഗ്സിന്റെ പ്രോ ഇൻട്രോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ഇൻട്രോ കണ്ടിട്ട് നമ്മുടെ പുതിയ പുത്തൻ ഇൻട്രോ കണ്ടിട്ട് നമുക്കൊന്ന് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് പോകാം അപ്പോൾ ഈ വാച്ച് ടൈം കൗണ്ട് അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഒക്കെ അപ്പോൾ എല്ലാവരും സ്മോൾ യൂട്യൂബേഴ്സ് ഒക്കെ ഗ്രോയിങ് യൂട്യൂബേഴ്സ് ചെയ്യണ പരി ഒരു തരികിടത് കുറുക്ക് വഴിയാണത് വാച്ച് ടൈം കിട്ടാൻ വേണ്ടി ഒക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ഫോർ എക്സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ അപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ നമ്മൾ ടു എക്സ് ഒക്കെ സ്പീഡ് എല്ലാവർക്കും അറിയാം അപ്പോൾ point five point two five point five x point seven five x normal okay അത് വൺ എക്സ് സ്പീഡ് പിന്നെ one point two five x one point five x one point seven five x പിന്നെ ടു എക്സ് ആണ് ഓക്കെ അപ്പോൾ എല്ലാം പോയി ഓക്കെ അവരുടെ ഒക്കെ നിങ്ങളുടെ ഒക്കെ തെറ്റിദ്ധാരണകളാണ് ഇപ്പോൾ അത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചിത്രയും നാളത്തെ ധാരണ ചിന്തകൾ അതൊക്കെ വെറുതെ തെറ്റായിരുന്നു എന്നാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ തെളിച്ച് വരുത്തിയിരിക്കുന്നത് ഓക്കെ തെളിയിച്ചിരിക്കുന്നുണ്ട് സംതിങ് ഓക്കെ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് പത്ത് മിനിറ്റ് വീഡിയോ നമ്മൾ ടു എക്സ് സ്പീഡിൽ ഇടുവാണെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റും കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റും ഇപ്പം എല്ലാവരും വിചാരം എന്തായിരുന്നു പത്ത് മിനിറ്റ് വീഡിയോ ടു എക്സ് സ്പീഡിൽ ഇടുമ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് കണ്ട് കഴിയുകയും ചെയ്യാം പത്ത് മിനിറ്റിൻ്റെ അതായത് ഫുൾ ആ വീഡിയോൻ്റെ ഫുൾ വാച്ച് ടൈമും കിട്ടും അതായത് ടു എക്സ് സ്പീഡിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിരട്ടി അപ്പോൾ ഒരു പത്താണെങ്കിൽ അതിൻ്റെ രണ്ടിരട്ടി സ്പീഡിൽ പോവുക ഓക്കെ അതായത് ഒരു ഇപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ വൺ അവർ അറുപത് മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ മുപ്പത് മിനിറ്റ് നമുക്ക് കാണാൻ മതി ആ ടു എക്സ് ബിയിൽ ഇടുകയാണെങ്കിൽ അറുപത് മിനിറ്റ് വീഡിയോ മുപ്പത് മിനിറ്റ് കൊണ്ട് കണ്ട് തീർക്കാനും പറ്റും പിന്നെ എല്ലാവരും വിചാരം ഇതുകൂട്ട് തന്നെ ഫുൾ വാച്ച് ടൈം അതായത് അറുപത് അറുപത് മിനിറ്റിന്റെ വീഡിയോ മുപ്പത് മിനിറ്റ് ഇരുന്ന് കണ്ടാൽ ടു എക്സ് സ്പീഡിൽ ഇരുന്ന് കണ്ടാൽ അറുപത് മിനിറ്റ് അതായത് ഒരു മണിക്കൂർ തന്നെ വാച്ച് ടൈം കിട്ടും എന്നുള്ള ധാരണയും തെറ്റാണ് ഓക്കെ തെറ്റാണ് ആ പുതിയ അപ്ഡേഷനിൽ അത് തെറ്റാണ് അത് വെറുതെ ആണ് ഓക്കെ എന്നാണ് കാണിക്കുന്നത് യൂട്യൂബ് പറയുന്നത് യൂട്യൂബ് ഓക്കെ അപ്പോൾ വെച്ചാൽ ഇപ്പോൾ അറുപത് മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട് മുപ്പത് നമ്മൾ ടു എക്സ് പിയിലിട്ട് മുപ്പത് മിനിറ്റ് കാണുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന വാഷ് ടൈം മുപ്പത് മിനിറ്റ് മാത്രമേ കിട്ടുള്ളൂ ഓക്കെ അതായത് അതെന്താന്ന് വെച്ചാൽ അപ്പോൾ ഈ മുപ്പത് മിനിറ്റിന്റെ വാഷ് ടൈം എങ്ങനെയാ വെച്ചാൽ അറുപത് മിനിറ്റിന്റെ സംഭവം മുപ്പത് മിനിറ്റ് അറുപത് മിനിറ്റിന്റെ വീഡിയോ നമ്മൾ ട്വൽവ് സ്പീഡ് ഇട്ട് കാണുമ്പോൾ മുപ്പത് മിനിറ്റ് കാണാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ മുപ്പത് മിനിറ്റ് കയറുന്നതിന് എന്താ എങ്ങനെയാന്ന് വെച്ചാൽ അത് നമ്മൾ യൂട്യൂബ് ആക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ നിങ്ങളിപ്പോ എൻ്റെ വീഡിയോ കാണുന്നു എൻ്റെ വീഡിയോ ഒരു പത്ത് മിനിറ്റ് നൽകുമോ എൻ്റെ വീഡിയോ പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടു എക്സ് ബിയിൽ ഇട്ട് കണ്ടാൽ അഞ്ച് മിനിറ്റ് കാണുള്ളൂ പക്ഷെ ഞാനിട്ട് പത്ത് മിനിറ്റ് വീഡിയോ നിങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കും അപ്പോൾ അഞ്ച് മിനിറ്റ് വാച്ച് ടൈം എനിക്ക് കിട്ടുള്ളൂ അതാണ് കാരണം അപ്പോൾ അതായത് നിങ്ങൾ എൻ്റെ വീഡിയോ എത്ര നേരം കാണുന്നെന്നാണ് ഓക്കെ നിങ്ങൾ വീഡിയോയിൽ എത്ര നേരം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കാരണം ഓക്കെ അപ്പോൾ അതിലാണ് വാച്ച് ടൈം ആക്ച്വലി ഇരിക്കുന്നത് അല്ലാതെ ഒരു ടു എക്സ് പിയിൽ ഇട്ട് പെട്ടെന്ന് തീർക്കുക അപ്പോൾ ആ വീഡിയോൻ്റെ ഫുൾ ലെങ്ത്ത് നിങ്ങൾ തീർന്നു അപ്പോൾ വീടിൻ്റെ ഫുൾ ഡ്യൂറേഷനുള്ള വാച്ച് ടൈം കിട്ടും എന്ന് ഇല്ല ഓക്കെ അപ്പൊ അതാണ് തെറ്റിദ്ധാരണ അപ്പൊ ആ ഇതൊരു ചെറിയ നല്ലപോലെ ചെറിയ വീഡിയോ ആയിപ്പോയി ഓക്കെ ഓക്കെ കഴിഞ്ഞാൽ അപ്പൊ നമുക്കിനി ഇപ്പൊ ഓക്കെ ഈ വീഡിയോ കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ കാണാം ഒരു സൂപ്പർ ടോക്ക് ഒക്കെ ഞാൻ നോക്കുന്നുണ്ട് തപ്പി പിടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഐഡിയ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപ്പ് കമന്റ് ബോക്സിൽ പോയി കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ